വെൽക്കം ബാക്ക് ടു ആണ് വീഡിയോ ഫാദർ കിച്ചേഴ്സ് ഒക്കെ അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് എന്താണ് യൂട്യൂബ് സീറ്റ് ആണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ കുറേ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും എന്താണ് യൂട്യൂബ് സീറ്റർ എന്ന് ഇംപ്രഷൻസിൽ ക്ലിക്ക് ത്രൂ റേറ്റ് ആണ് പറയുന്നത് ഇംപ്രഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ യൂട്യൂബ് സജസ്റ്റിങ് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇംപ്രഷൻ പറയുന്നത് അതായത് നമ്മുടെ വീഡിയോ യൂട്യൂബ് വേറെ ആൾ ഹോം പേജിൽ പോയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതിനാണ് പറയുന്നത് ഇംപ്രഷൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഇംപ്രഷൻസ് ആയിട്ട് കാണും ഇംപ്രഷൻസ് ഇംപ്രഷൻ ആയിട്ട് വരും ഓക്കെ അപ്പോൾ ആൾ അത് ഇഷ്ടപ്പെടുന്നെങ്കിൽ അവർ ക്ലിക്ക് ചെയ്യുകയാണ് അതായത് വ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ക്ലിക്കായിട്ട് വരും അപ്പോൾ ആ ക്ലിക്കും ആ ക്ലിക്കിൻ്റെ പേഴ്സൻറ്റേജ് ആണ് പറയുന്നത് ക്ലിക്ക് റേറ്റ് എന്ന് പറയുന്നത് അത് ഇംപ്രഷൻസിൽ എത്ര എത്ര ഇംപ്രഷൻസിൽ എത്ര ക്ലിക്ക് ചെയ്യുന്നു അതിൻ്റെ ആ പേഴ്സൻറ്റേജ് ആണ് പറയുന്നത് ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഈ വീഡിയോയ്ക്ക് ഒരു നൂറ് ഇംപ്ര നൂറ് ഇംപ്രഷൻസ് കിട്ടി നൂറ് ഇംപ്രഷൻസിൽ ഒരു പത്ത് പേര് മാത്രമേ ക്ലിക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് നമുക്ക് എത്ര സീറ്റ് ടി അതായത് ക്ലിക്ക് ത്രൂ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പത്ത് പേഴ്സൻറ്റേജും സീറ്റ് ടി കിട്ടുന്നത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഇപ്പോൾ നമ്മൾ ചാനൽ ഡാഷ്ബോർഡ് ഒക്കെ ചാനൽ ഡാഷ്ബോർഡ് ഇപ്പോൾ തന്നെ ലേറ്റസ്റ്റ് വീഡിയോ ലേറ്റസ്റ്റ് വീഡിയോൻ്റെ ആ അവിടെ ആ ഒരു സെക്ഷനിൽ തന്നെ നമുക്കൊരു വ്യൂസ് ആവറേജ് വ്യൂ അതായത് ടിപ്പിക്കൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ പിന്നെ impressions impressions click to rate കാണാൻ പറ്റും അതിൻ്റെ അകത്ത് ആ ഇംപ്രഷൻസും ഇംപ്രഷൻസ് ക്ലിക്ക് ടു റേറ്റ് നോക്കുക അതിൻ്റെ അകത്ത് ഇംപ്രഷൻസ് കൂടുതൽ ഇംപ്രഷൻ ക്ലിക്ക് ടു റേറ്റും കുറവാണെങ്കിൽ അത് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഇംപ്രഷൻസ് കൂടുതലാണ് അപ്പോൾ അതായത് കുറേ പേര് കാണുന്നുണ്ട് പക്ഷേ ക്ലിക്ക് കിട്ടുന്നില്ല അതായത് അവിടെ നിന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആൾ ഈ സംഭവം എൻ്റെ വീഡിയോയുടെ സംഭവം കാണുന്നുണ്ട് പക്ഷേ അവർ ക്ലിക്ക് ചെയ്ത് കാണുന്നില്ല നമ്മുടെ വീഡിയോ കാണുന്നില്ല ഓക്കെ വീഡിയോയുടെ അകത്ത് ക്ലിക്ക് ചെയ്ത് വ്യൂ വ്യൂ ആകുന്നില്ല അപ്പോൾ അപ്പോൾ അപ്പോഴാണ് സി ടി ആർ കുറവും ഇംപ്രഷൻസ് കൂടുതലാവുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് വരെയാണ് സജഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വരും അതായത് your video has no clickable ലോറിങ് അല്ലെങ്കിൽ you may change you have to change title അല്ലെങ്കിൽ നോ ഓഡിയൻസ് റിട്ടേൺസ് എന്നൊക്കെ പറയും അതായത് ഓഡിയൻസ് റിട്ടേൺസ് ഇല്ലെന്ന് പറഞ്ഞാൽ ഇംപ്രഷൻസ് കൂടുതലും സി ടി ആർ കുറയും അതായത് അപ്പോൾ എന്താ സി ടി ആർ ഇല്ലാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തമ്പനയിൽ ക്ലിക്കബിൾ തമ്പനി അല്ല അല്ലെങ്കിൽ ടൈറ്റിൽ ഒരു ക്ലിക്കബിൾ ടൈറ്റിൽ അല്ല അല്ലെങ്കിൽ സെർച്ചബിൾ ടൈറ്റിലും ടൈ സെർച്ചബിൾ ടൈറ്റിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്ലിക്ക് ബേറ്റ് തമ്പനിയിലൊന്നും അല്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക് സജസ്റ്റ് ചെയ്യുന്നത് നോ ക്ലിക്കബിൾ തമ്പനിയിൽ അല്ലെങ്കിൽ you may have to change the title എന്നൊക്കെ പറഞ്ഞതൊക്കെ പരമാവധി എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ തമ്പനിയിൽ തന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ടൈറ്റിലല്ല ടൈറ്റിൽ എഴുതുന്ന എന്ത് സംഭവമായിരിക്കും അല്ലാതെ എന്ത് കണ്ടൻറ്റാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കണ്ടൻറ്റാണ് ആ വീഡിയോയിൽ ഉള്ളതെന്ന് നമ്മൾ പരമാവധി ടമ്പനയിൽ യു ഇടാൻ നോക്കുക ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ സീറ്റർ കിട്ടുന്നതാണ് ഇപ്പോൾ ഈ സീറ്റർ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ക്ലിക്ക് ത്രൂ റേറ്റ് ആണ് ഓക്കെ ക്ലിക്ക് ത്രൂ റേറ്റ് എങ്ങനെയാണ് വരുന്നത് ഇംപ്രഷൻസ് കൂടി നമുക്ക് ക്ലിക്ക് കിട്ടുന്നത് എങ്ങനെയാണ് അപ്പോൾ ഒന്നെങ്കിൽ തമ്പനിയിലായിരിക്കും അല്ലെങ്കിൽ ടൈറ്റിലായിരിക്കും ക്യാച്ചിങ് ടൈറ്റിൽ അല്ലെങ്കിൽ ക്ലിക്കബിൾ തമ്പനിയിലുണ്ടെങ്കിലേ വരുള്ളൂ അപ്പോൾ അത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് സീറ്റർ പരമാവധി കുറഞ്ഞ് കുറയുകയുള്ളൂ ഓക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഡൗട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഡൗട്ട് നിങ്ങൾക്ക് ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയിട്ട് ക്രിയേറ്റർ സ്റ്റുഡിയോ പോകും അതായത് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ പോയിട്ട് ചാനൽ ഡാഷ് ബോർഡ് എടുക്കുക ചാനൽ ഡാഷ് ബോർഡ് എടുത്താൽ നിങ്ങൾ ലേറ്റസ്റ്റ് വീഡിയോയിലെ പെർഫോമൻസ് നോക്കുക അതായത് ആനറ്റിക്സ് പോയി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇതൊക്കെ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് ഏതൊരു നല്ല വീഡിയോ കാണാം സീസൺ ബൈ